Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. 39 members are there. Please mute your headphones. Start ചെയ്യാൻ തോന്നുന്നു തന്നെ എന്തോ അറിയില്ല കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ മൊബൈലിൽ Varghese teacher sir please mute എന്താ പറയാ okay today uh, we will discuss our fourth block MSc CFT report writing and evaluation ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡാറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ഹൈപ്പോത്തിസിസ് റിസർച്ച് റിസർച്ച് ഡിസൈൻസ് ഇങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നു and after all how can we write report report writing research report writing that's uh, all in this, this class report writing and evaluation and we can start before report writing and evaluation. And this is the last theory block of the, this course. And main objective of this course is to discuss or state the purpose of writing synopsis and state the format of how to write the synopsis and how to write the format of synopsis and, uh, and select uh, synopsis for a research problem. Before writing a res uh, uh, research proposal, you should write a synopsis. Uh, this synopsis included all the contents, a miniature form of research proposal. So in this first uh, lesson, we will discuss what is synopsis, how synopsis will write. And uh, This blogs provides a detailed knowledge about how to write a research report and write references in the research report and നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കോഴ്സിലെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടാകും റിസർച്ച് പ്രപ്പോസലിന്റെ ഫസ്റ്റ് ഫോമാണ് സിനോപ്സിസ് എന്ന് പറയുന്നത് റിസർച്ച് പ്രപ്പോസലിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ചെറിയ ഫോർമാറ്റിൽ എഴുതി ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുന്നതാണ് സിനോപ്സിസ് എന്ന് പറയുന്നത് and mainly this chapter focuses on how to write a research proposal or synopsis and before carrying out the research work before carrying before doing a main research work a, a researcher is uh, develop a research plan or proposal it's called a synopsis and it's, uh, it's a blueprint of uh, what we what you originally write and a research proposal contains uh, statement uh, in the, in a research proposal or a synopsis contains statement of the title of the problem introduction uh, need for the study review literature objectives research hypothesis definition of terms methodology uh, it includes sample, tools, technique of data collections, method of data analysis. All these are included in this uh, research proposal or synopsis. And the purpose of writing a synopsis. Uh, what is the aim of uh, a synopsis? What is meant by a synopsis? And after selecting, after you after selecting your research problem for your research, uh, here the researcher is uh, required to know mm, to write a uh, synopsis because this synopsis you present before uh, your committee or before your guide or uh, any other university. It's not for you, but also for PhD students or any other related projects before the original project or before the original uh, mm, original research, the researcher is required to submit a synopsis about it before the committee or before the guide. And at the stage of writing the proposal, the entire project or the entire research should be mentioned in that uh, proposal, in that synopsis, in a concrete form. And the researcher, here the researcher demonstrate that she or he is familiar with what he or she is doing. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് പ്രപ്പോസൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് നിങ്ങളുടെ ഗൈഡിനും അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ മുന്നിലാണോ പ്രസന്റ് ചെയ്യുന്ന അവർക്കൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സിനോപ്സിസ് റൈറ്റ് ചെയ്യുന്നത് and madam one doubt madam one doubt Yes, yes. Suppose, suppose if you are, nowadays almost uh, all are trying to uh, get the research topic about the uh, COVID-19 and its impact on us normally. And already uh, persons suffering from COVID and post-COVID symptoms. All are having the problems of uh, psychological problems. So on this topic, if you are making research, uh, and that, that, will be first time our in our country, maybe the world. And that is, that, is, that, that is unlikely to be copied by other persons. Please comment. Uh, it's uh, it's a course, it's academic course. So as a part of our paper, uh, we should uh, write a proposal or we select the paper based on your research report like uh, research method or counseling related to something counseling otherwise family therapy or maybe you can uh, write a proposal based on covid how to influence covid among individuals എല്ലാം കവർ ചെയ്യാവുന്നതാണ് but I uh, suggest that you can use only a standardized question for measuring uh, anything. Uh, these are the purposes of synopsis. Um, we already uh, discussed that a proposal is a blueprint, uh, like an architect design her build, their building, and it says to communicate the researchers research plans to those who provide. Means, ഒരു സിനോപ്സിസ് ആകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ purpose എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് എന്തിനാണ് റിസർച്ച് സിനോപ്സിസ് യൂസ് ചെയ്യുന്നത് And it's a plan of action, and it Uh, and uh, more than that, this synopsis is approved by a committee or a committee or in your cases, this is approved by your guide. Mm, that is the bond between you and the guide. Uh, അവരെ അംഗീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ സിനോപ്സിസ് ആണ് ഇപ്പൊ ഇവൻ നിങ്ങളായാലും എനിക്ക് എഴുതി തരേണ്ടത് അത് ഞാൻ അപ്രൂവ് ചെയ്യുമ്പോഴാണ് ആസ് എ ഗൈഡ് ഞാനാണ് നിങ്ങളുടെ ഗൈഡെങ്കിൽ അല്ലെങ്കിൽ ആരായിക്കോട്ടെ നിങ്ങളുടെ ഗൈഡ് അത് അപ്രൂവ് ചെയ്യുമ്പോഴാണ് അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് റിസർച്ച് പ്രപ്പോസൽ ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ okay and here what are the what is the format of a synopsis it is almost like your research report uh, research report and synopsis is almost the same uh, you can write a research report it's like this synopsis and this preparation of research proposal or synopsis is an important step in process of research there are various steps in formulating research proposals uh, these differ differ from one to other based on your study mainly these uh, the followings are the uh, format or categories should cover or should appear in a research proposal or synopsis and first one uh, title of the problem statement of the problem mm text book നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ നമുക്ക് കുറെ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മീൻസ് ഇതിലില്ല ഇനി അടുത്തത് വരുന്നതിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈറ്റിൽ കൊടുക്കേണ്ടത് അതിന്റെ മെത്തേഡ് എങ്ങനെയാ എഴുതേണ്ടതെന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും and there should be title of the problem ഇപ്പൊ എന്ത് സ്റ്റഡി ആണോ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ കുറെ പേര് എനിക്കിപ്പോ എന്നോട് ചോദിച്ചു ഇന്ന ടൈറ്റിൽ ആയിട്ട് എടുത്തോട്ടെ ആ ടൈറ്റിലിനെയാണ് statement of the or title of the problem എന്ന് പറയുന്നത് the relationship between parental stress and psychological wellbeing of adult or of adolescence അതാണ് സ്റ്റഡി എങ്കിൽ that is the title of the problem and it should be no more than name of the topic. It should be worded such it suggests the theme of the study. The, these, uh, through this uh, title, we can understand what is, uh, what is your entire research. And it note that there should not be too lengthy or too involved. Title title kore കുറേ വലിച്ച് നീട്ടാനൊന്നും പാടില്ല അല്ലെങ്കിൽ too short ആവാനും പാടില്ല മീൻസ് മിനിമം ഒരു ട്വൽവ് വേർഡ്സ് എന്നൊക്കെയാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ആയിരിക്കേണ്ടത് title of the problem and then as usual you write introduction this introduction um, is cover all the areas of your study uh, what you mention in your uh, statement or title all the aspects are covered in this introduction area uh, the entire topic is uh, that studies introduced in brief means it is research proposal so you write introduction in brief only two or three or five sentences minimum uh, that is introduction and statement of the definition of the problem if we if we, uh, uh, as example i already said that psychological well-being in this statement you write just write what is the definition of psychological well-being and it is uh, it's, it's not exactly the same as the title it has a definite place in research report, self-statement of the problem, primarily an expansion of the title of the problem. And here also you can write the definition of the problem or definition of each uh, main themes or main variables. Uh, define main variables in your study. And uh, third one, uh, review of literature. It's very most important uh, part of a research, review of literature. And it has two parts, theoretical uh, research, reviews and research work. review of literature ലിറ്ററേച്ചറിൽ main item. നിങ്ങൾ എടുക്കുന്ന ആ ടോപ്പിക്കിൽ ഏതെങ്കിലും അനദർ സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടാണ് ബ്രീഫായിട്ട് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സ്കോളാസ്റ്റിക് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ജേണൽസ് എല്ലാം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഓൾറെഡി നിങ്ങളുടെ ഫീൽഡിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത അതേ സാമ്പിളിൽ തന്നെ അതേപോലത്തെ തന്നെ ഏകദേശം ഒരുപോലെ വരുന്ന സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടാവാം അത് അതൊക്കെ നമ്മൾ റിവ്യൂസിൽ എഴുതണം and also you like theoretical സപ്പോർട്ടുള്ള സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ബ്രീഫായിട്ട് വൺ ഓർ ടു റിവ്യൂസ് എഴുതണം എന്നാണ് പറയുന്നത് and it's for the researcher has to make it clear that her or his problem has root in the existing literature അതായത് നിങ്ങൾ എടുത്തിട്ടുള്ള പ്രോബ്ലം റിസർച്ച് പ്രോബ്ലം ഓൾറെഡി നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ഇനിയും സ്റ്റഡീസ് വേണം എന്നുള്ളത് വായിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതുന്നത് it's a important compulsory part of research means proposal ആവുമ്പോൾ അല്ലെങ്കിൽ സിനോപ്സിസ് ആവുമ്പോൾ കുറച്ച് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും And fifth one, objective. These are the main part, um, foundation of the research, what you do in your research, that is your objective, aim of the study. And as the as this get the entire process of research. But Based on this objective, we can uh, do our entire project. It should not too lengthy or ambiguous. It should be stated clearly to indicate that the researcher means uh, ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ uh, പറഞ്ഞത് parental stress and psychological wellbeing of adolescence അതാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്ന് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് first objective to examine the psychology, parental stress among uh, on or on adolescents. അത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് uh, എഴുതാം സെക്ട സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് to examine the psychological wellbeing of adolescence അത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ to explore the relationship between psychological wellbeing and parental stress in adolescence അത് കറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് നമ്മൾ റൈറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് and six one hypothesis we already said what is the hypothesis mainly in your research studies we can write hypothesis in a null format null hypothesis നമ്മൾ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് പഠിച്ചപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു what is null hypothesis and what is alternative hypothesis in null hypothesis it shows the no significant difference there is അപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ വെച്ചിട്ട് നമ്മൾ ഹൈപ്പോത്തിസിസ് എഴുതുകയാണെങ്കിൽ എഴുതുന്ന എങ്ങനെയാണ് there is no relationship between അല്ലെങ്കിൽ no relationship between psycho parental stress and psychological wellbeing of adolescence അങ്ങനെയാണ് ഇതിന്റെ കാര്യത്തിൽ നമ്മൾ എഴുതുന്നത് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണെങ്കിൽ ഇനി ഇനി അതർ കേസ് വേറൊരു വേരിയബിള് ഇപ്പൊ രണ്ട് വേരിയബിൾ ഉണ്ടാവുമ്പോഴാണ് റിലേഷൻഷിപ്പ് നോക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഒരു വേരിയബിൾ തന്നെ എടുത്തിട്ട് ഇപ്പോ there is no significant gender differences in psychological wellbeing of adolescence അപ്പോൾ രണ്ട് സാമ്പിൾ തമ്മിലുള്ള ഇത് നോക്കാനാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ഹൈപ്പോത്തിസിസ് ചെയ്തത് അപ്പൊ എപ്പോഴും മേ ബി ഇപ്പോഴത്തെ റിസർച്ചിലൊക്കെ കൂടുതലും null null means no no relationship അല്ലെങ്കിൽ നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും നമ്മൾ ഹൈപ്പോത്തിസിസ് എഴുതേണ്ടത് Adam, uh, you should mention in your synopsis. Uh, a good hypothesis must be testable and have explanatory power. Uh, it states the exciter relationship between variables and be consistent with the existing body of knowledge and be stated as simply and uh, concise as possible. Okay. And here, uh, once again, definition of uh, terms. There are mainly two types of definitions, constitutive definition, operational definition. And uh, in constitutional definition, um, it, it is the actual definition of that uh, particular term, like psychological well-being. In uh, operational definitions, uh, it means how we uh, measure that particular variable how we measure psychological well-being to write that is operational definition എങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടാണ് ഓപ്പറേഷണൽ ഡെഫിനിഷനിൽ നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യേണ്ടത് എൻ്റെ eighth one this is the most important part in proposal or research uh, methodology part in these sections we will give detailed about the methods of research to be used for studying. Like it may be historical, uh, like experimental, that is research designs type and sampling procedure and data collections. All these are included in this methodology step, methodology part. Uh, these are the areas in methodology. These are the sub uh, uh, things which included in this methodology part. First one is method. And uh, here specify the method of research adopted by uh, adopted by you and the method of research will specify the nature of the data and their treatment for example uh, your research may be historical explorative mm, or correlational study anything which can you uh, mention in your method chapter and second one is sample in which sample you will conduct the study maybe adolescents, adults, married couple, uh, mm, unmarried couple, anyone. It uh, should measure in this. Uh, and here also the size of the sample, the number of sample, and also how you uh, use this sample, uh, only this sample, and uh, what method used to select sample. In previous chapters we learned different uh, types of sampling techniques, stratified cluster, like, like that. Uh, you mentioned here which type of uh, sampling technique you can use for your study. And the next one, tools and techniques of data collections, which uh, in our study mainly uh, we do quantitative type of studies and you mention, mention which type of psychological tool or which type or it may be questionnaire or interview method, anything you can, that tools used for data collection will mention in this part. Uh, in the, uh, please note that uh, last sentence, in case of standardized tools, information, reg uh, information regarding their validity, reliability, norms, etc. should be mentioned. I also suggest you that in previous classes, you should use a standardized questionnaire for your study and also mentions its validity, reliability and scoring of that study. Please uh, don't forget about it. That is the uh, most important part for data collection. And uh, next one method of data analysis and maybe last one. Uh, this is for statistical analysis. Uh, it may be uh, your test um, analysis, maybe t-test, correlation test, ANOVA, anything can be used to, as per your uh, hypothesis. Yes, analysis of data. It may be different for qualitative and quantitative research. And time schedule, maybe your mini research you will do within this time limit. Maybe PhD can be extended up to six years uh, based on your time schedule, you will uh, write or submit it. Maybe different for different universities. And budget or financial estimates, uh, maybe the, this research proposal, uh, it's uh, maybe need more mm, expensive, some studies are more expensive, because uh, like eh, PhD, MPhil or MSc studies are maybe MSc study. I think it's MSc uh, is not too much budget uh, need, uh, but in MPhil or PhD related uh, studies need more funding uh, because everyone is should be aware about it. Maybe in your sub in your synopsis, it need not to be mentioned about the budget or financial estimates references, it's another important part. Uh, references, it is essential that researcher should report all the others uh, like books, titles, journals, anything, articles, anything uh, you can use for your research reference. You will mention all this in your uh, in in synopsis. It's not you need not to write all the references. Main, mainly mentions important uh, two or three or five uh, this and references in your main study in your mini research you can mention all the uh, references you can uh, refer and uh, it's uh, it's uh, not that all the format should be right in a APA format it's the uh, aggression തുടങ്ങുമ്പോൾ മീൻസ് ഞാൻ പറഞ്ഞു തരാം എ പി എ ഫോർമാറ്റ് എന്താണ് അത് അങ്ങനെ ആയിരിക്കണം നമുക്ക് നമ്മുടെ റിസർച്ച് ചെയ്തിട്ടുണ്ട് എ പി എ ഫോർമാറ്റ് അത് മനസ്സിലുണ്ടായിരിക്കും എ പി എ ഫോർമാറ്റിലാണ് റെഫറൻസ് നമ്മൾ എഴുതേണ്ടതും പിന്നെ മീൻസ് എൻ്റയർ റിസർച്ച് പ്രപ്പോസൽ അല്ലെങ്കിൽ റിസർച്ച് എഴുതേണ്ടതും എ പി എ ഫോർമാറ്റിലാണ് മീൻസ് അതിൻ്റെ സൈസ് കണ്ടന്റ് അതൊക്കെയാണ് എ പി എ ഫോർമാറ്റിൽ കൂടുതലായിട്ടും പറയുന്നത് these are the first module or first lesson synopsis clear ആയെന്ന് വിചാരിക്കുന്നു any doubts in synopsis Uh, will you give me an example of APA format? Uh, what? An example of APA format. Uh, means APA format, uh, you write your proposal in 12 font size. Uh, just and, uh, that's all. Uh, no, nothing to show you. <laughs> just to say, I write in 12 size form, 12 size and times two Roman letter. That's that is uh, means 1.5 between each line that is the yeah and it's the main, uh, main uh, things you mentioned uh, in your uh, font uh, font size is 12 then 12. that is area times new roman times yeah. new roman oh, and i think the space between is 1.5 something okay okay so one more thing that uh, uh, we have to write the surname first and then uh, year of year of the publication, etc., etc. So if you have anything to just to have an illustration of that, it will be better. Mm. Uh, I think uh, in your yes. Uh, yeah, someone... there in the reference in our books also. Oh yes, you can write <laughs> references. Format. Sorry എനിക്ക് പകുതി കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ only thing that uh, we our books are having some reference format yes oh, yeah yeah yeah uh, apa format yes i will show you in your in next class how to write okay. uh, in apa format reference okay thank you um, how it pronounces apa or ata apa american psychological association apa just search in Google, you can maybe get the, what is APA format. Ma'am, we have to uh, write both mini research and the second research in the same format on same yes, way. Or... Yes, same way. So what about APA the footnotes and all that also we have to put in uh, the mini research and the second year research? Uh, yes, uh, you can write footnotes or only bibliography or including footnotes and bibliography? Not bibliography. you write right. References. References only right, not bibliography. Uh, what about the pages? How many pages we have to go for mini research and the second year one? I think 60 pages uh, for mini research. And for second year? Uh, I, I don't know. I don't uh, cannot deal with the second year dissertation. I only know mini research my second year like Tumba maybe you Okay. I have class only for first year students, so I don't know clearly. Uh, all format are same for second year dissertation, but how many pages I don't know about it. So before you, uh, it's it's a uh, format for your IGNO uh, uh, research, the, to write a synopsis before research, main research. Actually അത് സബ്മിറ്റ് ചെയ്യണമെന്നാണ് മീൻസ് നമുക്ക് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ വാങ്ങിക്കുന്നതൊക്കെയാണ് അപ്പൊ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനോപ്സിസ് എഴുതി വെച്ചോളൂ എന്നിട്ട് വേണം മെയിൻ റിസർച്ചിലേക്ക് കടക്കാനായിട്ട് ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യണമെന്നാണ് സംഭവം കഴിഞ്ഞ പ്രാവശ്യം ആരും അത് ചെയ്തിട്ടില്ല പക്ഷെ ശരിക്ക് സിനോപ്സിസും കൂടി എഴുതി സബ്മിറ്റ് ചെയ്യണമെന്നാണ് അതിനു മുമ്പേ നമുക്ക് ടൈറ്റിലിന്റെ അപ്രൂവൽ വാങ്ങിക്കണോ ടൈറ്റിലിന്റെ അപ്രൂവൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഗൈഡിനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവര് സമ്മതിച്ചു കഴിഞ്ഞാൽ ആസ് പെർ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഗൈഡിനായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്തിരിക്കണം അത് അല്ലാതെ നിങ്ങൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഗൈഡിന് കൊണ്ടുകൊടുക്കല്ല വേണ്ടത് before starting the research you can meet or contact your guides about suggestions അവരോടൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ട് തന്നെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും So even for the mini uh, project, uh, we have to contact you for the title as well as for the synopsis. Yes. Then only we will we will go ahead with the research. Uh, not me, uh, your study center. contact with your study center guide. Okay. I am okay. yeah, I already I am from Velu Center Factory. you contact uh, any, uh, contact your study center for that. Okay, madam. Thank you. Uh, doubts we move on to our second chapter this uh, fourth block is uh, very easy to understand no any other more difficult one just to write uh, say about how to write reports Only the things are in this area and this book. uh, ma'am ഞങ്ങളുടെ റിസർച്ചിന്റെ പ്രാക്ടിക്കലിന്റെ മാനുവൽ കിട്ടിയാൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടുമായിരിക്കും അല്ലേ മാനുവല് മാനുവൽ മീൻസ് നിങ്ങൾക്ക് ബുക്ക് കിട്ടിയോ ഇല്ല ഇല്ല അതാ പറഞ്ഞത് ഇല്ല ഇല്ല അതിന്റെ പി ഡി എഫ് ഉണ്ടല്ലോ പി ഡി എഫ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കായിരുന്നില്ലേ okay okay P D F available ആണെങ്കിലും Uh, madam, research related uh, uh, doubts. See, nowadays a lot of articles are coming about that the big the great flood of 2018 and 19 and also 2020 is, is COVID. So a lot of articles are coming in English paper. And uh, just I am noting down the important points uh, which will be helpful for me in the later days if I am uh, doing that PhD or that. So the, whether these papers can be uh, uh, kept along with the research or all the points to be uh, uh points to be noted down and the date of the newspaper is required. So also the, the report taken from or on so and so newspaper on so and so date. Is that is advisable or the copy of the paper has to be attached along with this for that uh, uh A newspaper reference, I think, uh, uh no, newspaper reference സാധാരണ നമ്മള് റെഫറൻസ് uh, ആയിട്ട് എഴുതുന്ന കണ്ടിട്ടില്ല മേ ബി അതിന്റെ സൈറ്റുകൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം അതാ നമുക്ക് ഓരോ ഓരോ ഡേറ്റിലുള്ള ന്യൂസ് പേപ്പർ ഓരോ തരത്തിലാണ് ഇതിനെപ്പറ്റി വരുന്നത് psychological point impact of psychology due to these COVID or due to these great flood Both are different. LM psychological effect, economic effect, political effect, sociological effect, all our effects are there. But we are taking that particular psychological effect so that we can proceed further on our topic. So in that case, that, that particular uh, that article concerns so, so many topics, but we are taking that particular psychological impact of people due to this COVID and flood. So what is your comment on that? Sir, first you can select any topic for your study after you uh, uh, completely select uh, your topic, I will <laughs> discuss it with you. <laughs> there are lots of things. Because these topics I am, because this topic I am preferring for PhD because nobody has copied it. Still, nobody has, uh, is no duplication is there. We are doing, <laughs> we are doing all our own. We are doing all, we are doing, we are doing all our own. From that point, okay. Okay, thank you, madam. No, we can type it, right? And not writing. Typing. Not writing. Typing. Research is typing. Okay. Madam ഈ പി ജിക്ക് സി എഫ് ടിക്കും ഇതേപോലെ തന്നെയാണോ നമ്മൾ ആദ്യം പ്രോജക്ട് പ്രപ്പോസൽ വെക്കണം അതിനുശേഷം അത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ട് മിനി റിസർച്ച് ചെയ്യണം ആ സെയിം ഫോമാറ്റ് തന്നെയല്ലേ okay C F T or P G D F T എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ രണ്ടിനും സെയിം ഫോർമാറ്റ് തന്നെയായിരിക്കും thank you ma'am synopsis one page or two pages മതി അധികമൊന്നും വേണ്ട ജസ്റ്റ് വൺ ഓർ ടു ലൈൻസിൽ ഓരോ ഹെഡിങ്സും എന്താന്ന് എഴുതി പോവുക അത്രേ ഉള്ളൂ സിനോപ്സിസ് എന്ന് പറയുന്നത് മാഡം വൺ പോയിന്റ് നമ്മുടെ കസ്റ്റഡിയിൽ മൂന്ന് നാല് പേഷ്യൻസ് ഉണ്ട് വൺ ഈസ് മറ്റേ by birth one is by motor accident ഇത് രണ്ടാളും സൈക്കോളജി പ്രോബ്ലം സഫർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ അവരുടെ ആക്ച്വൽ ലൈഫ് എനിക്കറിയാവുന്നതാണ് അത് ആക്ച്വൽ ലൈഫ് അവിടെപ്പറ്റി നോക്കാതെ ആക്ച്വൽ ലൈഫ് ഇത് സംഭവിച്ചു ഇപ്പൊ എങ്ങനെയാണ് ഇനി അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് വേണം ഇവ കാര്യങ്ങൾ നമുക്ക് റിസർച്ചിൽ ആഡ് ചെയ്യാൻ പറ്റും without referring any books sir ഞാൻ പറയുന്നു വേറെ ഒന്നും വിചാരിക്കരുത് നമുക്ക് ആക്ച്വലി ഇതൊരു മിനി റിസർച്ച് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല മേ ബി നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ അങ്ങനെ ഡീറ്റെയിൽ സ്റ്റഡി വേണമെങ്കിൽ ചെയ്യാം ഇത് ചെറിയ റിസർച്ച് ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കാല്ലേ within one or two months കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ അനാലിസിസ് ഒക്കെ ചെയ്തു വരുമ്പോൾ സമയം കുറെ എടുക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നല്ലതാണ് ആശയങ്ങളെല്ലാം നല്ലതാണ് means P H D topic ഒക്കെ എടുക്കാവുന്ന മെയിൻ സബ്ജക്റ്റുകളാണ് നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് ഇല്ല ആണ് എന്റെ ഒരു അറിവ് അല്ല സാധനങ്ങൾ കയ്യിലുണ്ട് നമുക്ക് എങ്ങനെ വേണേ ഉപയോഗിക്കാം പ്രശ്നമില്ല ഹലോ മിസ് മിസ് എൻ്റെ പേര് ഹഷീബ ഈ തിയറി വായിക്കുമ്പോൾ അതായത് അസൈൻമെന്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് തിയറി വായിക്കുമ്പോഴുള്ള സംശയങ്ങൾ മിസ്സിനോട് ചോദിക്കാലോ അല്ലേ ചോദിച്ചോളൂ ഓക്കെ അതിൽ റിസർച്ച് പാരാഡിഗംസ് എന്നുള്ള ബ്ലോക്ക് ഫസ്റ്റിലത്തെ ആ ഒരു കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ഒരുപാട് ഇടയ്ക്കൊക്കെ അന്ന് ക്ലാസ് ഇങ്ങനെ നെറ്റ് ഇതില്ലാത്ത കാരണം മനസ്സിലായിണ്ടായിരുന്നില്ല അത് അപ്പൊ എന്താ അതിന്റെ കൺസെപ്റ്റ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും എന്തെങ്കിലും റിസർച്ച് പാരാഡിഗംസ് പറ്റുന്നില്ല അതെന്താ കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ചാണ്ട് മനസ്സിലാവുമല്ലോ അപ്പൊ എന്താണെന്ന് ഐഡിയ കിട്ടിയില്ല എനിക്കന്ന് ഞാൻ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് അപ്പൊ എനിക്ക് എന്റെ ടെൻഷൻ എന്റെ കൂടി കഴിയും മീൻസ് ഈ ഫോർത്ത് ബോർഡ് ബ്ലോക്ക് കൂടി അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ലിയർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ എന്തായാലും ടൈം കിട്ടും അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഇത് പകുതി വെച്ചിട്ട് നിൽക്കും മുന്നോട്ട് പോവില്ല കേട്ടോ ക്ലാസ് കഴിയില്ല ഞാൻ പറഞ്ഞുതരാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നോട് ചോദിച്ചോളൂ പറഞ്ഞു എന്നോട് കുഴപ്പമൊന്നുമില്ല മീൻസ് ഇത് മുന്നോട്ട് പോവില്ല ഇങ്ങനെ ഓരോരുത്തരുടെ ഇടയിൽ ഡൗട്ട്സ് ചെറിയ ഡൗട്ട്സ് ആണെങ്കിൽ ഇത് പറയാൻ നിന്ന ആയതൊട്ട് പറഞ്ഞു തുടങ്ങേണ്ടി വരും നമ്മള് അത് കഴിയൂല എന്നാ ഇതും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്തായാലും എപ്പോഴാണ് അതങ്ങനെ നമ്മള് ചോദിക്കേണ്ട സമയം എന്നുള്ളത് ഡൗട്ട്സ് ചോദിക്കേണ്ട സമയം മിസ് ഉള്ളത് പറഞ്ഞാണ് ഞാനിപ്പോ ഈ സിനോപ്സിസ് കഴിഞ്ഞപ്പോ അതിലോട് കാരണം വെച്ചാൽ ഞാൻ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് പോകാനായിട്ട് ഇപ്പൊ നിങ്ങൾ ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഡൗട്ട്സ് പിന്നെയും വന്ന് തുടങ്ങുക പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്ന ഭാഗങ്ങള് തീരെ പഠിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇട്ട് കാരണം you have so many options ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട് അതിനൊട്ടും തലയിൽ കയറാത്തതാണെങ്കിൽ നമുക്കത് വിട്ട് കളഞ്ഞോളൂ പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അത് ലീവ് ചെയ്ത് കളയും അവളെ എന്തായാലും ഇയാൾ ചോദിച്ച സംശയം എന്നെ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തിയറി ക്ലാസ് ഒരെണ്ണൂടെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ പിന്നെ സ്റ്റഡി സെന്ററിൽ വരുമ്പോൾ പറഞ്ഞുതരാം അല്ലെങ്കിൽ എന്നെ കോ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ മാത്രമേ ഉള്ളൂ എനിക്കൊരു ക്ലാസ് കൂടി ഇനി കവർ ചെയ്യാൻ കിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കിട്ടില്ല എന്റെ സബ്ജക്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ okay Uh, the um, mini research uh, topic. Is there any time limit before that we should choose it and uh, get it approved? Uh, please check it uh, in your um, sites. I don't know. the, where are you from? Your study center? Vellore. Vellore, yeah. in our group, the sister already discussed the time and its details. uh, please uh, really i don't know the time limit or the uh, when we submit it because it is only theory class the time for practically is not started till we just നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പോകുന്നു എന്നുള്ളൂ മിനി റിസർച്ച് എപ്പോൾ വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവായിരിക്കും തോന്നുന്നു എടാ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്നുകൂടി ആരോടെങ്കിലും ഒന്ന് ചോദിക്കണം മീൻസ് ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി ഞാൻ ഈ തിയറി ക്ലാസ് എടുക്കുക പ്രാക്ടിക്കൽ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മറ്റ് സംഭവങ്ങളൊന്നും ഞാൻ റെഫർ ചെയ്യുന്നില്ല അതിന്റെ ടൈം എപ്പോഴാണ് വെക്കേണ്ടത് എപ്പോഴാണ് അതൊന്നും ഞാൻ അത് മീൻസ് സിസ്റ്റർ പറഞ്ഞത് അതെല്ലാം നിങ്ങളാണ് നോക്കേണ്ടതെന്നാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിസ്റ്ററിന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് സിസ്റ്ററിന് അതിനെ ഒന്നുകൂടി കുറിച്ച് കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എവിടെയെങ്കിലും വെക്കാൻ പരിപാടി ഉണ്ടോ ഇതുവരെയും അതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ല അത് രണ്ട് മീറ്റർ പോർഷൻ രണ്ട് മീറ്റർ പോർഷൻ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാമെങ്കിൽ കോർഡിനേറ്റർക്ക് അറേഞ്ച് ചെയ്ത് കൂടെ എന്നാണ് എന്റെ ചോദ്യം മതി ലഭിക്കാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ <laughs> അങ്ങനെ എനിക്ക് തോന്നുന്നു SSLC model exam is going on with a two meter trap. പറയാനില്ല I'm ready to come അപ്പൊ എനിക്ക് വരുന്നത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരാൻ റെഡിയാണ് മീൻസ് എനിക്ക് അവിടുന്ന് ഇത് കിട്ടിയിട്ടില്ലല്ലോ അങ്ങോട്ട് വരാനുള്ള പെർമിഷൻ നമുക്ക് ഇല്ല ഇപ്പോ അതുകൊണ്ടാണ് ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും എന്തായാലും പ്രാക്ടിക്കം ചെയ്യുമ്പോ എന്തായാലും അങ്ങോട്ടും നമുക്ക് കാണേണ്ടതായിട്ട് വരുമായിരിക്കും എന്തെങ്കിലും പ്രാക്ടിക്കൽത്തിന്റെ കാരണം അതിന്റെ പ്രാക്ടിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല തിയറി ക്ലാസ് മാത്രമേ ഇപ്പൊ എടുക്കാനായിട്ടുള്ള ഇതുള്ളൂ പ്രാക്ടിക്കൽ അവേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഓക്കെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു നമ്മുടെ സമയം ഒത്തിരി പോകും ഇത് കഴിഞ്ഞിട്ട് എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഡിസ്കഷനിലോട്ട് കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു okay thank you please proceed chapter review of literature ഇതാണ് this is the crucial stage at the beginning of any research activity is examine ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് ടോപ്പിക് ടോപ്പിക്കാണോ സെലക്ട് ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ you can get the related studies കിട്ടുമെന്ന് അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് uh, they, any beginning of any research activity before beginning of any research activities, examining what kinds of studies have already been conducted in both one's own country or overseas and what are what are their findings we are aware about it what studies studies are conducted and what is are their findings of the studies and here this will uh, this unit will facilitate you in discuss in focusing your research questions with clarity, developing hypotheses for your study. All these research reviews or review literatures are help you to develop and uh, uh, hypothesis uh, in the study to know about the variables and to develop the research designs ഇതിനെല്ലാം reviews റിവ്യൂസ് വായിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് parayunnathu and what are the need and purpose of research literature research. Um, even selecting and focusing a research problem for further investigation, you need to take undertake a study of some related published research in the area of your investigation. ഇപ്പം നേരത്തെ സർ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊരു ഇൻട്രസ്റ്റഡ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മേ ബി ന്യൂസസ് ആവാം ജേണൽസ് ആവാം ആർട്ടിക്കിൾസ് ആവാം ആവാം Madam, yes. can you please um, can you please um, uh, share uh, uh, your? Uh, this one is not visible totally. Like uh, it's just coming in a very small window. Oh, your oh, presentation, sorry, sorry. presentation. Yeah. Visible? Now is it visible for you? Uh, it is coming in a very small window. I don't know about others. Uh, other No, ma'am. Not visible, ma'am. Pinch it already. Please, please pin it. Pinch it already. Pin that slide, sir. Now is it visible? Yes, yes, ma'am. Yes, ma'am. Yes, ma'am. Yes, visible. Yes madam thank you പറഞ്ഞാൽ എനിക്ക് അറിയുള്ളൂ കാരണം എനിക്ക് നിങ്ങൾ ആരെയും ഞാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയും എനിക്ക് കാണുന്നില്ല ജസ്റ്റ് എന്റെ സ്ക്രീൻ മാത്രമേ ഉള്ളൂ മുന്നിൽ അപ്പൊ എന്തെങ്കിലും ഇടയിൽ ഇന്ററപ്ഷൻസ് വരികയാണെങ്കിൽ please inform me thank you and what is the need and purpose of literature research literature search And if you selecting a problem for your, your research, you are uh, need to undertake a study of some related published research in the area of your investigation. You already uh, tell about it and um, it's help you to develop hypotheses to find out variables and find out research design. All these are uh, very uh, useful means this research review, uh, review, uh, review of literature helpful for you for all this and uh, and now we focus on the purpose as to why we search and review literature in our specific area of research study and because why you uh, go through these research reviews uh, this helpful for you because first this literature survey facilitating in locating the important independent and dependent variables of your study this in um, you have an idea about the research topic but through uh, but uh, you if you learn or if you read this review of literature you can identify identify which one is independent variable and which one is dependent variable in your in your studies for literature treasure uh, surveys helpful for you and secondly Such a review literature will enlighten and facilitate you to locate what research have already taken place and what variables are have been relationship നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പാരന്റൽ സ്ട്രെസ് സൈക്കോളജിക്കൽ വെൽബീങ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് അതിന് അസോസിയേഷൻ ഉണ്ടോ നോക്കുകയാണ് അപ്പൊ ഞാൻ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിൽ നടന്നിട്ടുള്ള സ്റ്റഡികൾ കിട്ടാം അതിൽ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതാണ് മെയിൻ ആയിട്ടും റിവ്യൂ ലിറ്ററേച്ചറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് and third one a survey of relevant literature tells the application or implication of the findings application means ഞാൻ വെറുതെ ഒരു ടോപ്പിക് എടുത്ത് ഇപ്പൊ നമുക്ക് മിനി റിസർച്ചിലൊക്കെ നമ്മളിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ടോപ്പിക് എടുത്ത് വെറുതെ ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നു അല്ലെങ്കിൽ ഡിഫറൻസ് നോക്കുന്നു അത്രയേ ഉള്ളൂ മീൻസ് ഇനിയിപ്പോ നിങ്ങൾ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്താൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ റിവ്യൂസ് സെർച്ച് ചെയ്യുമ്പോൾ അത് മുൻപ് നടത്തിയിട്ടുള്ള ആൾക്കാർ അത് ചെയ്തപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ implication of the result result എത്രത്തോളം തുടർ പഠനങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ഹെൽപ്പ് ആണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് literature reviews and fourth crucial one is the location of the major variables of uh, your study and their existing relationship. All these are can be done by this um, review literature. And fifth one, and this uh, survey will provide you the frame of reference for your study. നേരത്തെ പറഞ്ഞത് തന്നെയാണ് and it simply needs to be stated at the beginning of section of your research report as to what has been specific focus of your study and from where you derive such focus. six literature survey, both theoretical writings and research papers will enlighten you to appreciate the significance of your study as also tell other about its significance through very specific mention in your report. This is what we call significance of the study. In, in, the, in our research report, we will write the significance of the study. After complete uh, your study, or you can write what is the significant of the study എന്താണ് എന്തിനാണ് നിങ്ങൾ ഈ സ്റ്റഡി നടത്തിയത് സ്റ്റഡിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനെല്ലാം ഈ review literature literature review helpful ആണ് and what are the different types of literature service അതായത് ഞാൻ പറഞ്ഞു മീൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പ്രിന്റഡ് മീഡിയ ആവാം സോഷ്യൽ മീഡിയ ആവാം എന്ത് വേണമെങ്കിലും ആവാം അപ്പൊ അതിൽ എന്തൊക്കെ type of ലിറ്ററേച്ചർ സെർച്ച് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് it may be print visual or in web form these all are used for literature research. First one is print. Mm, the largest chunk of literature available is in printed form. It may be book uh, or any other format will be means uh, form of printed form newspapers, maybe any Uh, different. Uh, Madam Argishia, one doubt, one doubt, one doubt. Can I? പറയൂ ആ അതായത് ഈ റിസർച്ചും ലിറ്ററേച്ചറും തമ്മിൽ വാട്ട് ഈസ് ഇന്റർ കണക്ഷൻ റിസർച്ചും ലിറ്ററേച്ചറും അല്ല മനസ്സിലായിട്ട് അതായത് നമ്മളൊരു സ്റ്റഡി ചെയ്യുമ്പോൾ ആ സ്റ്റഡിയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ നമ്മുടെ സ്റ്റഡിയിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അതാണ് റിസർച്ചും ലിറ്ററേച്ചറും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ ഇപ്പൊ ഞാൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന നമ്മള് ഭാഷകള് അതാണ് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷോ മലയാളം ഇനി ലാംഗ്വേജ് ഭാഷകളല്ല ഉദ്ദേശിക്കുന്നത് അതായത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് വെറും ലിറ്ററേച്ചർ എന്ന് യൂസ് ചെയ്യരുത് ഇവിടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നാണ് യൂസ് ചെയ്യുന്നത് literatures means may be from sites Google sites or any other അതിൽ നിന്ന് നമുക്ക് ഇതിനോട് the source source actually isn't it um, someone is very, literature is in chat box. Someone says that literature is previous study. Yeah, it's uh, literature is previous study. Okay. അതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ് printed documents containing research literature may be journals index series of review studies. It's ICSR um, format. You can be ICSR survey of research, uh, maybe used for your thesis dissertation. Uh, sometimes one may require all the documents, writings, etc. can be used as a printed documents for your study reference, audio, video, contained in the form of audio means qualitative studies ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ദിസ് ടൈപ്പ് ഓഫ് റിവ്യൂസ് ആയിരിക്കാം audio and video programs related to your area of study and these need to be listened and viewed for further focus your study and provide direction to it qualitative സ്റ്റഡിക്ക് അത്രയും കൂടുതൽ യൂസ്ഫുൾ അല്ല audio and visual video literature and web-based documents, search engines വെച്ചിട്ട് നമ്മള് ആക്ച്വൽ uh, uh, ശരിയായ അനുഭവങ്ങള് പേഷ്യൻസിന്റെ അത് പെടുത്താൻ പറ്റുമോ അത് ഞാൻ പറഞ്ഞു അത് മെയിൻ ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലാണ് അതേപോലത്തെ സ്റ്റഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഒരു ക്വാണ്ടിറ്റേറ്റീവ് അതിൽ റെഫറൻസിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ മീൻസ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിന്റെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് മീൻസ് എനിക്ക് മീൻസ് എന്റെ ലാപ്പിൽ എന്തെങ്കിലും സ്റ്റഡീസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കാം അത്രേ ഉള്ളൂ അത് നിങ്ങൾ കാണാത്തോണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് documents include especially internet based informations it is അതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റാവുന്ന method uh, search for related literature through the web or on the web. Mm. You may either take the help of many search engines like Google, Yahoo, Amazon, anything uh, no. for research reference. And what are the steps involved in research, literature search? As a researcher, you are always at liberty to determine the way you would like to proceed, choosing the area um, you need to focus, specify which area you have to uh, search and which micro variables are involved in this area. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഏരിയ വെച്ച് സെർച്ച് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റിൽ uh, കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്യാന്നാണ് പറയുന്നത് ടൈറ്റിൽസ് പ്രസന്റ് യുവർ നേരത്തെ ഞാൻ പറഞ്ഞ uh, parental stress and psychological wellbeing of adolescence correct ടൈറ്റിലാണ് അത് തന്നെ അടിച്ചു നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിലേറ്റഡ് റിസർച്ച് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ആൻഡ് ലൊക്കേറ്റിംഗ് ഡോക്യുമെന്റ്സ് മീൻസ് ഏതെങ്കിലും ഒരു ജേണലിന്റെ പേര് അടിച്ചു കൊടുത്താൽ ആ ജേണലിലാണ് നമുക്ക് വേണ്ടത് ഉള്ളതെങ്കിൽ ആ ജേണലിന്റെ പേര് അടിച്ചു കൊടുത്താൽ ടൈറ്റിൽ അടിച്ചു കൊടുത്താൽ ആ ജേണലിൽ വന്ന് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എടുക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് this all are related methods of research literature research ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് സെർച്ച് എൻജിൻസ് നേരത്തെ പറഞ്ഞ പോലെ Google Yahoo M S N എന്ത് വേണമെങ്കിലും സെർച്ച് യൂസ് ചെയ്യാം പിന്നെ abstracting and indexing services means articles reports bibliography references ഇതെല്ലാം മീൻസ് വേറൊരു സ്റ്റഡിയുടെ ബിബ്ലിയോഗ്രഫി നോക്കിയിട്ടോ റെഫറൻസ് നോക്കിയിട്ടോ മീൻസ് അബ്സ്ട്രാക്ട് മാത്രം ജേണൽസിൽ കൊടുക്കും ചില ജേണൽസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് മാത്രമേ വരുള്ളൂ അത് നോക്കിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്ത് പോവാം ബിബ്ലിയോഗ്രാഫി മീൻസ് റെഫറൻസ് പോലെ തന്നെ അനദർ മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലൊക്കെ എഴുതുന്നത് ബിബ്ലിയോഗ്രാഫിക് മോഡലിലാണ് അത് റെഫർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം and these are the different methods means used in for review of literature മറ്റേത് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എഴുതേണ്ട ചാപ്റ്റർ ആണ് review of literature it's most important one അതിന് പ്രത്യേക ഫോമാറ്റ് ഒക്കെ ഉണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അത് പ്രത്യേകം ഞാൻ പറഞ്ഞത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യോ നിങ്ങളുടെ ലാപ്പിലാണോ നിങ്ങൾ കയറി ലാപ്പിലാണോ നിങ്ങൾ കയറിയിരിക്കുന്നത് പടൻ പടൻ പടൻ ലാപ്പാണോ യൂസ് ചെയ്ത് ഇത് മൊബൈലാണോ ഏതായാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു മൊബൈലാണ് ഇപ്പൊ ഗൂഗിൾ എടുക്കാം എല്ലാവരും ആ ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുക്കുക ഓക്കെ ഒരു മിനിറ്റ് അതിലെ ഏറ്റവും ആദ്യം സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ psychological distress psychological distress type ചെയ്തോ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് ടൈപ്പ് ചെയ്തോ ചെയ്തു അതെടുക്കുമ്പോൾ ഒരു മിനിറ്റ് ഒരു minute psychological distress among among among students എന്ന് അടിച്ചു കൊടുക്കും സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എമംഗ് സ്റ്റുഡൻസ് അങ്ങനെ എടുത്തു കൊടുത്തു അടിച്ചു കൊടുത്തോ അതിലെ ഏറ്റവും ആദ്യം വന്ന് നിൽക്കുന്നത് എന്താ scholarly articles for psychological distress among students അങ്ങനെയല്ല വന്ന് നിൽക്കുന്നേ അല്ലെ അതെടുക്ക scholarly articles for psychological distress അതൊന്ന് ഓപ്പൺ ചെയ്യൂ ഇപ്പൊ ഒരുപാട് സ്റ്റഡീസ് വന്ന് നിൽക്കുന്ന കണ്ടു നിങ്ങള് കണ്ടില്ലേ അതിൽ ഏറ്റവും ആദ്യം വന്ന് നിൽക്കുന്ന സ്റ്റഡി ആരെങ്കിലും ഒരാൾ വായിച്ചേ systematic review on depression anxiety and other indicators of distress നിങ്ങൾ അതില് ഇതിപ്പോ കണ്ടോ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എമംഗ് സ്റ്റുഡൻസിൽ നടത്തിയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റഡീസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അതിലെല്ലാവരും ഒന്ന് എന്നിട്ട് ഇത് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ അടിച്ചു എന്നുള്ളൂ നിങ്ങളുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്യണം പിന്നെ അതിന്റെ താഴെ ഫസ്റ്റ് ആണ് ഇപ്പൊ മ്യൂട്ട് ആക്കിയിടാം ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇനി അതില് ഫസ്റ്റത്തെ മാം വായിച്ചില്ലേ സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് അതിന്റെ താഴെയായിട്ട് ഒരു സ്റ്റാർ എടുക്കണോ ആ സ്റ്റാറിന്റെ അപ്പുറത്ത് സൈറ്റേഷൻ പോലെ രണ്ട് കോഡ്സ് ഇട്ടാണ് കണ്ടോ അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തേ റൈറ്റ് ക്ലിക്ക് ചെയ്തോ ചെയ്തു ചെയ്തു ചിക്കാഗോ ഹാർവാർഡ് വാങ്കോവർ എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ടോ അതില് റെഫറൻസിന്റെ ഡിഫറെന്റ് ഫോമാറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം ഇങ്ങനെ സാധാരണ നമ്മൾ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് എ പി എഫ് ഫോർമാറ്റില് നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു how to write A P F format reference അതിൽ സെക്കൻഡ് മണ്ണ് കണ്ടോ എ പി എന്ന് എഴുതിയിരിക്കുന്നത് ആ സ്റ്റഡി കണ്ടക്ട് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ എഴുതിയിരിക്കുന്ന എ പി എ ഫോർമാറ്റിലുള്ള second one A P A ആ ഫോർമാറ്റിൽ അതായത് കോപ്പി പേസ്റ്റ് കോപ്പി ചെയ്ത് നമ്മുടെ റെഫറൻസ് എഴുതണമെന്ന് ആവശ്യമുള്ളൂ മനസ്സിലായോ അപ്പൊ നിങ്ങൾ കൂടുതൽ എങ്ങനെ എഴുതി ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ റിവ്യൂസിൽ എന്തൊക്കെ സ്റ്റഡി കാണുന്നു അതിന്റെ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എ പി എ ഫോർമാറ്റ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് നിങ്ങളുടെ എഴുതേണ്ട ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെഫറൻസ് എഴുത് ഏറ്റവും ഈസി ആയിട്ട് കഴിയും ഇതാണ് എ പി എ ഫോർമാറ്റില് അത് ഓരോന്നിനും മീൻസ് ഇതിപ്പോ ഒരു ബുക്സ് ആയിരിക്കാം അതുകൊണ്ട് അല്ലെങ്കിൽ ആയിരിക്കാം ആർട്ടിക്കിൾ ആയിരിക്കാം ഓരോന്നിനും അതായത് ഡിഫറെന്റ് സ്റ്റൈൽ ആയിരിക്കും എ പി എ ഫോർമാറ്റ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ എ പി എന്ന് കാണുന്നത് ഫോർമാറ്റ് ഏതാണോ അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി വളരെ ഈസി ആയിട്ട് കഴിയും മനസ്സിലായോ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല കൺഫ്യൂഷൻ മാം uh, ആ സ്റ്റാർ മാം ആ സ്റ്റാർ കണ്ടു എന്ന് പറഞ്ഞില്ലേ അതിനുശേഷം ഉള്ളത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം സ്റ്റാറിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് കോമ പോലെ ഒരു സാധനം കണ്ടിരിക്കണ കണ്ടോ cited by two two six one എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കോമ ഇൻവേർട്ടഡ് കോമ എന്ന് പറയില്ലേ രണ്ട് ഇൻവേർട്ടഡ് കോമ കിടക്കുന്ന കണ്ടോ ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത് അതിലങ്ങനെ ഇല്ലല്ലോ അതില് ആ മൊബൈൽ അതിലങ്ങനെ തന്നെയാണ് വരിക അങ്ങനെ ഡബിൾ ഡബിൾ ഉണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ക്ലിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് റൈറ്റ് ക്ലിക്ക് ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി ഒറ്റ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതില് M L A P A Chicago Harvard Vancouver എന്ന് പറഞ്ഞ് കണ്ടോ കണ്ടു കണ്ടു കണ്ടു കണ്ടു മാം ആ എ പി എ ഉള്ളത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് എഴുതല് വളരെ ഈസി ആയിട്ട് കഴിയും ഇതൊന്നും പഠിപ്പിച്ചു തരാൻ പാടില്ല ഇതൊക്കെ സൂത്രപ്പണികളാണ് ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ നിങ്ങൾ എന്ത് റിവ്യൂസ് എവിടെ നിന്ന് എടുത്ത് എഴുതിയാലും നിങ്ങൾ അതിന്റെ റെഫറൻസ് എങ്ങനെ എഴുതുന്ന ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട ആ സ്റ്റഡി സൈറ്റിലുള്ള സ്റ്റഡി ആണെങ്കിൽ ഇതുപോലെ കോപ്പി മീൻസ് റെഫറൻസ് എടുത്തിട്ട് മീൻസ് എ പി എടുത്തിട്ട് അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാ മതി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ ഇത് നിങ്ങൾക്ക് ഇപ്പൊ പി എച്ച് ഡി മീൻസ് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്ത് റെഫറൻസ് എന്ത് ചെയ്യുമ്പോഴും എ പി എ ഫോർമാറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നെങ്കിൽ പിന്നെ എ പി ഐയുടെ താഴെ ഒരു ചിക്കാഗോ ഫോർമാറ്റ് ഉണ്ട് ചില നമ്മളിപ്പോ സെമിനാർസിനൊക്കെ ഇത് അയക്കുമ്പോഴ് പേപ്പർ പ്രസന്റേഷൻ അല്ലെങ്കിൽ പേപ്പർ പബ്ലിക്കേഷൻ ഒക്കെ ഓരോന്ന് അയക്കുമ്പോൾ അവർ പറയുന്ന ഡിഫറെന്റ് സ്റ്റൈൽ ആയിരിക്കും അപ്പൊ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ എടുത്ത് ചെയ്യാം അതെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ എന്തായാലും മനസ്സിൽ എല്ലാവരും ഓർത്ത് വെച്ചിരിക്കുക എങ്ങനെയാണ് റെഫറൻസ് എഴുതേണ്ടത് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ബിബ്ലിയോഗ്രഫി അല്ല ബിബ്ലിയോഗ്രഫി റെഫറൻസും വ്യത്യാസമുണ്ട് നമുക്ക് എഴുതേണ്ടത് റെഫറൻസ് ആണ് ബിബ്ലിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കുകളുടെ ഒക്കെ പിന്നിൽ എഴുതുന്ന ആ ഫോർമാറ്റ് ആണ് ബിബ്ലിയോഗ്രഫി ചെറിയൊരു വ്യത്യാസമുള്ളൂ പക്ഷെ നമ്മൾ ഫോർമാറ്റ് റെഫറൻസ് ഫോർമാറ്റിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് റിസർച്ചിനൊക്കെ ഇപ്പൊ പറഞ്ഞ സ്റ്റാറിന്റെ ഭാഗത്ത് ആ രണ്ട് രണ്ട് സൈഡിലേക്കുള്ള ആരോ അത് കണ്ടു പിന്നെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പതുക്കുന്ന റൈറ്റ് ക്ലിക്ക് ചെയ്യും ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി മൊബൈലാകുമ്പോ വെറുതെ തൊടുക ടച്ച് അത്രേ ഉള്ളൂ റൈറ്റ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ അല്ല മാം നമ്മൾ വിചാരിക്കുന്ന പ്രശ്നത്തിനും ഈ റെഫറൻസ് ഉണ്ടാവുമല്ലോ അല്ലെ ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളം പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലായില്ല ഭരണം ഭരണം റൂളിംഗ് ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞതല്ല ഇത് ഇപ്പൊ ഡിസ്ട്രസ് റിലേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ടാണല്ലോ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ നിങ്ങൾക്ക് ഞാൻ വേറൊരു ടോപ്പിക് എടുത്ത് നോക്കിയപ്പോ അത് അങ്ങനെ double click P D F files ഒന്നും ഫൈൻഡിങ് ചെയ്യുന്നില്ല എന്താണ് അടിച്ചു കൊടുത്ത ടോപ്പിക്കിന്റെ പേരൊന്നും പറയൂ ഇത് COVID nineteen impact on students അതെന്താ വെച്ചാല് COVID nineteen impact on students എന്ന് പറഞ്ഞാല് അതൊക്കെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ അതിന് സ്റ്റഡീസ് ഒക്കെ നടന്ന് അതൊക്കെ സൈറ്റിൽ കയറുന്ന സമയമാവുന്നുണ്ടാവുള്ളൂ മനസ്സിലായോ റീസെന്റ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് ഒന്നും അതിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം സൈറ്റിൽ അധികം കാണാത്തത് മനസ്സിലാവുന്നുണ്ടോ okay okay site lab site lab separate ആണോ അത് സൈറ്റ് ലാബ് എന്നുള്ളത് അങ്ങനെ ഒരു separate suicidal tendencies of students അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരും അല്ലേ മാഡം ഇഷ്ടപ്രകാരം ഉണ്ടല്ലോ സാർ നേരത്തെ പറഞ്ഞ റിന്ദു ഫാദർ പറഞ്ഞ COVID nineteen impact on students ഇഷ്ടപ്രകാരം uh, ഉണ്ട് ഉണ്ട് ഇഷ്ടപ്രകാരം വന്നിട്ടുണ്ട് കേട്ടോ മീൻസ് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ റിവ്യൂസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസ് വരും ഇങ്ങനെ നടത്താം മീൻസ് അതിനാണ് റിവ്യൂസ് വായിക്കുന്നത് കൂടുതലായിട്ടും ഓക്കെ ഓക്കെ നിങ്ങളുടെ ടോപ്പിക് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ <laughs> മാം ആ രണ്ട് സൈഡിലേക്കുള്ള ആരോയുടെ അവിടെ തൊടുമ്പോ എന്താ മാം ചോദിച്ച എന്തോ കണ്ടോ എന്ന് ചോദിച്ചായിരുന്നല്ലോ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോ ഒരു ബോക്സ് പോലെ വരും എം എൽ എ അതിന്റെ ഉള്ളിലാണ് റെഫറൻസ് എഴുതിയിട്ടുണ്ടാവുക ബോക്സ് പോലെ വന്നോ ഇല്ല എനിക്ക് അത് തൊടുമ്പോ ചൈൽഡ്ഹുഡ് ഇമോഷണൽ മാൽ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇതാ വരുന്നത് എടുത്തത് തെറ്റായിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണ്ടേന്ന് അറിയാത്തതിന്റെ ഒരു അല്ല മാം അത് വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ അടുത്ത് പറഞ്ഞു പറഞ്ഞാ മതി താങ്ക് യു ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾ കോണ്ടാക്ട് ഉള്ള ആരാന്ന് വെച്ചാൽ മതി താങ്ക് യു ഓക്കെ ഓക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം അപ്പൊ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവാം നമ്മൾ പോവാണ് റിസർച്ച് റിപ്പോർട്ട്സ് മീൻസ് സിനോപ്സിസ് എങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞു റിവ്യൂസ് എങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞു and know writing a research report is valuable experience for a researcher it is an essential part of research means നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട റിസർച്ച് റിപ്പോർട്ട് ആണ് and how to write research report most reports are either in the form of research articles or abstracts or thesis and dissertation or project reports പല പേരിൽ അതിന്റെ കണ്ടന്റ് uh, അനുസരിച്ചും അതിന്റെ എയിം അനുസരിച്ചും അത് പല പേരിലാണ് നമുക്ക് മീൻസ് നമ്മുടെ മിനി റിസർച്ച് എന്നാണ് പറയുക റിസർച്ച് റിപ്പോർട്ടാണ് സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ അത് ഡെസേർട്ടേഷൻ ആവും കാരണം അതിൽ കുറച്ചുകൂടി കണ്ടന്റും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് so what is research what is the significance of a research report and ഞാൻ വായിച്ച് സമയം കളയുന്നില്ല uh, എന്തിനാണ് research to find out to show our results അതെല്ലാം ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യിക്കും യൂസ് ചെയ്യുന്നത് results of a research with readers or audiences it is a record data record reflects investigation process or what the what the ഇതെല്ലാം കാണിക്കുന്നതിനാണ് റിസർച്ച് റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത് and what is a research report this all research report report this uh, is reported reported for uh, getting a degree like you നമുക്ക് പി എച്ച് ഡി കിട്ടാൻ അല്ലെങ്കിൽ എം ഫിൽ കിട്ടാൻ അല്ലെങ്കിൽ എം എസ് സി കംപ്ലീറ്റ് ചെയ്യാൻ മാസ്റ്റർ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നതും റിപ്പോർട്ട് എഴുതുന്നതും അതിനല്ലാതെ തന്നെ as a part of project വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ റിസർച്ച് ആയിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് and why to prepare a research report? <coughs> Uh, the purpose of the research report is to convey to the readers the problem investigated, the method used to, to solve the problem, the result of the investigation, and the conclusions inferred from the results. Research reports are used to, to obtain. These are the per, uh, means എന്തിനാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടിയ റിസൾട്ട് കാണിക്കാൻ അതിന്റെ അപ്ലിക്കേഷൻസ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് and also it's a recorded data these are the main purpose of research reports dissemination research out or findings use a reference material ഇപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇതുപോലെ ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാം അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ഒരു നമ്മുടെ റിസർച്ച് റിപ്പോർട്ടും ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം മീൻസ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൈറ്റിലൊക്കെ വരും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഉള്ളത് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും റിസർച്ച് റിപ്പോർട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം in other words reports are vehicles through which we share our research experience അല്ലെ ഒരു റിസർച്ച് ഞാനൊരു പി എച്ച് ഡി സ്കോളറാണ് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ റിസർച്ച് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എന്ത് ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന പോലെയല്ല ഒരു റിസർച്ചിന്റെ ഫീൽഡ് എത്തുമ്പോൾ അത് it's really it's a search for knowledge ആണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു ഏരിയയാണ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടു നോ എന്നുള്ളത് അതിനൊക്കെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് sorry excuse me Okay. Uh, so the purpose of research and types of research um, reports. It's prepared for print and online journals, conver- conference papers, dissertation, project report. എങ്ങനെ വേണമെങ്കിലും റിസർച്ച് റിപ്പോർട്ട് ആക്കാന്നാണ് പറയുന്നത് റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് um, mm, is to inform the readers of what you investigated, why and how you conducted the investigation. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ പോലെ എഴുതിയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം അതൊരു റിസർച്ച് റിപ്പോർട്ട് ആക്കാം means all these research reports are empirical studies means ഈ ഒബ്സർവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഈ റിസർച്ച് റിപ്പോർട്ട്സ് ആയിട്ട് കൂടുതലും ഈ ആർട്ടിക്കിൾസ് ആയിട്ടും കൂടുതലും വരുന്നതെന്നാണ് പറയുന്നത് and reports of empirical studies. Empirical studies means what we observe and uh, observe ചെയ്തിട്ട് കളക്ട് ചെയ്ത ഡാറ്റ മീൻസ് മേ ബി അത് ക്വസ്റ്റ്യനെയർ ആകാം ഇന്റർവ്യൂ ആവാം ഏത് ഏരിയയിലും നമ്മൾ കളക്ട് ചെയ്ത് ചെയ്തു വെക്കുന്ന ഡാറ്റേനെയാണ് empirical study all of our research studies or psychological studies are empirical studies ആണ് and it include as the A P F format അനുസരിച്ച് മെയിൻ ആയിട്ടും നമ്മൾ സിനോപ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും മെത്തേഡ് ഉണ്ടാവും റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ ഉണ്ടാവും ആൻഡ് ഇതെല്ലാം ഈ ലെസണില് എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾസ് റിപ്പോർട്ട്സ് സിനോപ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞു പോകേണ്ട ആവശ്യമുള്ളൂ ഏകദേശം റിസർച്ച് റിപ്പോർട്ട് സിനോപ്സിസ് പറഞ്ഞില്ലേ നമ്മൾ അതേപോലെ തന്നെയാണ് റിസർച്ച് റിപ്പോർട്ടും എന്നുള്ള ഒരു ഐഡിയ മനസ്സിലുണ്ടായാൽ മതി and review articles theoretical articles abstracts ഇതെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ റിസർച്ച് ആർട്ടിക്കിൾസ് റിവ്യൂ റിസർച്ച് ആർട്ടിക്കിൾസിൽ വരുന്നതാണ് report empirical studies review articles theoretical articles abstract കൂടുതലും നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ പോലെ ചില ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഒരു സ്റ്റഡി സെർച്ച് ചെയ്ത് എടുക്കേണ്ടതെന്ന് കാണിച്ചു തന്നു അതിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലതിൽ അബ്സ്ട്രാക്ട് മാത്രമേ വരുന്നുള്ളൂ അതിന്റെ ഫുൾ സ്റ്റഡി വരില്ല ഫുൾ സ്റ്റഡി വരണമെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ആബ്സ്ട്രാക്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീനെ വേണ്ട രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാന്നാണ് പറയുന്നത് ഇറ്റ്സ് സോ ഈ അബ്സ്ട്രാക്ട് ഈസ് എ മീൻസ് ഇപ്പോ നിങ്ങൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോഴും നിങ്ങളുടെ കോഴ്സിലുണ്ട് ഒരു അബ്സ്ട്രാക്ട് എഴുതുന്നത് means it include only two hundred words ഒരു ഒരു പാരഗ്രാഫ് ഒന്നോ രണ്ടോ പാരഗ്രാഫിൽ വരുന്ന ഒരു അബ്സ്ട്രാക്ട് ഫോം കൂടിയും എഴുതണം എന്നാണ് അതിന്റെ ഒരു കമ്പൽസറി ആണത് എനിക്ക് പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു സിനോപ്സിസ് അബ്സ്ട്രാക്റ്റും റിസർച്ച് റിപ്പോർട്ടും കാണിച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ നോക്കട്ടെ ഞാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക് it includes the problem hypothesis or research questions procedures principles ഇതെല്ലാം ഈ അബ്സ്ട്രാക്റ്റിലും ഒരു ഒരു ഒരു ഇരുന്നൂറ് വാക്കിൽ വരുന്നതിൽ അതിൽ കൂടാതെ നമ്മൾ അബ്സ്ട്രാക്റ്റ് എഴുതിയിരിക്കണം and when to write an abstract. Uh, എപ്പോഴാണ് abstract madam Varghese one point അപ്പൊ ഈ അബ്സ്ട്രാക്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് ഒരാള് നമ്മൾ നമ്മള് റിസർച്ച് നടത്തി എഴുതിയതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അത് അബ്സ്ട്രാക്റ്റിൽ പെടുമോ ഇല്ലില്ല അബ്സ്ട്രാക്റ്റ് അതല്ല നിങ്ങളെല്ലാം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും അബ്സ്ട്രാക്റ്റ് എഴുതുക എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ സ്റ്റഡിയും കഴിഞ്ഞിട്ട് എന്റെ സ്റ്റഡി ഇന്ന ഏരിയയിലായിരുന്നു ഇത്ര സാമ്പിളിനെ ഞാൻ ഉപയോഗിച്ചു എന്റെ റിസൾട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെ എഴുതുന്നത് വേറൊരാൾ എഴുതുന്നതല്ല എന്റെ സ്റ്റഡീനെ കുറിച്ച് ഞാൻ തന്നെയാണ് അബ്സ്ട്രാക്ട് എഴുതേണ്ടത് മനസ്സിലായോ ശരിക്കും ഞാൻ പറഞ്ഞു ഈ പേപ്പർ പ്രസന്റേഷൻ ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഈ അബ്സ്ട്രാക്റ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് അയച്ചു കൊടുക്കുക അത് നോക്കിയിട്ടാണ് അവർ നമ്മുടെ സ്റ്റഡീസിനൊക്കെ സെലക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നതാണ് ഒരാളുടെ അഭിപ്രായം അല്ല അത് ഓക്കെ അല്ല ആ അബ്സ്ട്രാക്ട് നമ്മൾ പറയുമ്പോ നമ്മളെ ആർട്ടിക്കിളിനെ പറ്റി നമ്മുടെ സ്റ്റഡീനെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ് അബ്സ്ട്രാക്ട് അദ്ദേഹം പോയി തോന്നുന്നു പിന്നീട് ജോയിൻ ചെയ്തായിരിക്കും okay while submitting an article for publication in a journal or when research report is presented to an നിങ്ങൾക്ക് കൂടുതലും ഇതിന്റെ ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു മീൻസ് നിങ്ങൾ കൂടുതൽ റിസർച്ചിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ജേണൽ പബ്ലിക്കേഷൻ ആർട്ടിൽ പബ്ലിക്കേഷൻ ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിലാണ് നമ്മൾ കൂടുതലും പബ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അബ്സ്ട്രാക്റ്റ് ആണ് ഏറ്റവും ആദ്യം അയച്ചു കൊടുത്തിട്ടാണ് മീൻസ് അവര് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണോ വേണ്ടേന്നൊക്കെ അവർ നിശ്ചയിക്കുന്നത് ആൻഡ് ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് അബ്സ്ട്രാക്റ്റില് ഒരു പാരഗ്രാഫ് ആണെന്ന് പറഞ്ഞു എന്നാലും ഒരു introduction main body result conclusion ഇത്രയും മാത്രമാണ് സാമ്പിളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ആരിലാണ് നമ്മൾ സ്റ്റഡി നടത്തിയെന്നും എഴുതാം ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ അനാലിസിസ് എന്താണ് യൂസ് ചെയ്ത റിസൾട്ട് എന്താണ് ഒക്കെ വൺ സിംഗിൾ സെന്റൻസിൽ ആയിരിക്കണം അബ്സ്ട്രാക്ട് എഴുതേണ്ടത് തീസിസ് ആൻഡ് dissertation എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും ഓർ ഡിസർട്ടേഷൻ കുറച്ചുകൂടിയും ഇലാബറേറ്റഡ് ഫോം ഓഫ് റിസർച്ച് ആണ് it's like for M Phil or P H D ഡിഗ്രീസിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം റിസർച്ച് റിപ്പോർട്ടാണ് കേട്ടോ it's are part of in second early പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡിസർട്ടേഷൻ ആണ് it's record of research activities passion means കൂടുതലും ഡിഗ്രി വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നത് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട്സ് ഇപ്പോൾ ഓരോ funding agencies. Okay. Madam. Yes, yes. Madam, uh, sorry, uh, there is again uh, disturbance. Somebody else has started presenting and your presentation has become again uh, gone to a smaller window. You please share it. I don't resume your presentation, yes. It's okay now? കാണുന്നുണ്ടോ Yeah, yeah. യെസ് നേരത്തെ പറഞ്ഞ ഞാൻ കേട്ടെന്ന് വിചാരിക്കുന്നു thesis and dissertation and Madam, project just reports uh, for, for quick uh, thing that uh, you gave one topic for all of us to see in the Google, no? That psychological distress among students. Yes if you uh, click that third reference, people will quickly understand what is an abstract. It is showing an abstract that maybe for that particular topic. Okay, okay. Uh, yeah. uh, wait, I will show an abstract. Please. Okay, okay. It's a good suggestion. Um, again, we can select a topic Just wait uh, yes uh, you just type same topic psychological distress and uh, distress among students എടുത്തോ അത് സെയിം ടോപ്പിക് തന്നെ നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കൂ യെസ് മാഡം ഓക്കെ ഞാനൊന്ന് നോക്കട്ടെ I felt the third one is simple and better. Third one, please. Third one. Yeah. Correlates of psychological uh, distress. Right? Yes, yes, madam. Yes, yes. okay, yeah, yeah. Uh, wait, wait, uh, there is a network issue. Uh, hello? Can you hear me? Yes, ma'am. Yes, ma'am. നിങ്ങൾ നേരത്തെ പറഞ്ഞത് എടുത്തോ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് സ്റ്റുഡൻസ് യെസ് അതിലെ തേർഡ് വൺ സർ നേരത്തെ സർ സജസ്റ്റ് ചെയ്ത നല്ലൊരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എമംഗ് സ്റ്റുഡൻസില് നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന third one correlates of psychological distress അത് കണ്ടോ correlates of psychological distress among secondary school teachers anyone please reply me yes അത് ഓപ്പൺ ചെയ്യൂ ഓപ്പൺ ചെയ്തോ അതില് താഴെ അവർ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് കണ്ടോ That is abstract. Among um, 574 Western Australian secondary teaching, the level of that is the uh, it's a format of abstract. Can you see? Yes. ഇവിടെയാണ് നമ്മൾ റെഫറൻസ് സോറി ആബ്സ്ട്രാക്ട് എഴുതുന്നത് ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം ആ സ്റ്റഡിനെ കുറിച്ച് കംപ്ലീറ്റ് റിവ്യൂ അതിൽ കൊടുത്തിട്ടുണ്ട് thank you Raghu Natarajan sir for your suggestion ഞാൻ പെട്ടെന്ന് ഓർത്തില്ല നല്ലൊരു വഴിയാണ് പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു Now abstract no. is clear. Okay. Abstract is clear. Yes, yes. Uh, now we move on to uh, അത് കാരണം വെച്ചാൽ ഞാനത് കാണിച്ചു തന്നതിന്റെ കാരണം നമ്മൾക്ക് റിപ്പോർട്ട് എഴുതുമ്പോൾ അബ്സ്ട്രാക്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് മീൻസ് അത് കാണിച്ചു തരാൻ സജസ്റ്റ് ചെയ്ത് എന്തായാലും നല്ലൊരു അഭിപ്രായം പോയി അതിൽ സബ്സ്ട്രാക്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് നമുക്ക് എക്സാമിന് എഴുതാനുള്ള ഒരു നോളജിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് thesis and dissertation it's project reports And this is a format of a research report. Mainly means uh, uh, ഇതിൽ നിന്നും കുറച്ച് uh, ഇത് this all are theory parts just to understand means ഇത് നമുക്ക് ആ സ്കോളാസ്റ്റിക് ആർട്ടിക്കിൾസിലെ ഈ ഫോമാറ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മീൻസ് അത് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഡിഫറൻസ് വരാം um, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലെടുത്ത് ഓപ്പൺ ചെയ്ത് എന്നാലും ഒരു ഈ introduction method result discussion summary conclusion reference അങ്ങനത്തെ ഒരുപാട് പാർട്സ് ഒക്കെ അതിൽ കാണാം നിങ്ങൾ ഇപ്പൊ എടുത്ത് ഓപ്പൺ ചെയ്ത പോലെ ആ സെയിം കാര്യം തന്നെ ഒന്നുകൂടി എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഫോർമാറ്റും നമുക്ക് കാണാം പക്ഷെ ചെറിയൊരു ഡിഫറൻസ് നമ്മൾ എഴുതുന്നതും തമ്മിൽ ഉണ്ടാവുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് mainly there are three section for a research report preliminary section and body of the report and the reference section And this preliminary section include title, page, acknowledgements, means acknowledgement for your um, guide or for your institution, anything. Table of contents, uh, if you conducting data analysis, sometime there may be lots of tables. It included in tables and list of tables, list of figures, map, maps for illustration, Uh, ഇത് ഇതെല്ലാമാണ് പ്രിലിമിനറി സെക്ഷനിൽ വരേണ്ടത് and this body of the report or text include uh, introduction, introduction. Uh, this in introduction part include statement of the problem, analysis of previous research means review of literature, uh, uh, relate relation of present problem to theoretical position of the previous research. All these are review of literature, significance of the problem, the of the study, assumption of uh, underlying hypothesis, statement of hypothesis, definition of important terms, design of study, and second part is design of study. What are the procedure, means methods of study, procedures, sources of data, data uh, mm-hmm. gathering means psychological tools used for data collection, samplings uh, were the sample for your study and sampling methods, all these are designed for the study. And third part, analysis and interpretation of the data, mm, text tables, figures, all this interpretation part are included in this area and summary and conclusion. This is the last summary and conclusion. Summary and conclusion include brief statement of problem, procedures, principal findings, and conclusion with their recommendations suggestions for further research. Reference section already we mention about it bibliography ഇവിടെ ബിബ്ലിയോഗ്രഫി ആണ് പക്ഷെ നമുക്ക് വേണ്ടത് റെഫറൻസ് ആണ് appendix index. Um, ഇതെല്ലാം സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് കൂടുതൽ പറയുന്നത് അത് നമുക്ക് നമ്മൾ അടുത്ത റിപ്പോർട്ട് എഴുതാൻ എങ്ങനെയാണ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കിയാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ആൻഡ് ലാസ്റ്റ് വൺ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിനിരിക്കാം വാലുവേറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട് ഇതിൽ വേറെ ഒന്നുമില്ല നമ്മൾ ഓൾറെഡി റിസർച്ച് കണ്ടക്ട് ചെയ്തു റിപ്പോർട്ട് എഴുതി how to evaluate this research report and means mainly എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ to know the research methodology research methodology എന്തിന് എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തിനാണ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ റിസർച്ച് മിനി റിസർച്ച് ഒക്കെ ചെയ്യുന്നത് So the focus in training-oriented research is on research methodology. It is important to note that there has to be simultaneous emphasis on the mind and attitude of the researcher, which is likely to influence her, her or his approach. Means, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ റിസർച്ചിൽ ആദ്യമായിട്ട് എത്തുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നാം മെയിൻലി അത്ര നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ പെർട്ടിക്കുലർലി ഓരോരുത്തരുടെയും സ്കിൽ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന അനുസരിച്ചാണ് ബാക്കിയെല്ലാം റിസൾട്ട് ഡിസ്കഷൻ ഒക്കെ എങ്ങനെയാണ് എഴുതുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എങ്ങനെയാണ് അതിലാണ് കൂടുതലും നമ്മുടെ പവർ കാണിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ പാർട്ടിലും റിസൾട്ട് ആൻഡ് ഡിസ്കഷനിലും അതനുസരിച്ചിരിക്കും റിസർച്ച് റിപ്പോർട്ട് എന്റെ വാല്യൂ ചെയ്യുന്നത് ആൻഡ് എൻസിത നേരത്തെ പറഞ്ഞ അതിനെക്കുറിച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് introductory chapter review of literature means ഇതാണ് മെയിൻ ആയിട്ടും റിവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇതെല്ലാം നമ്മൾ പ്രാവശ്യം ഒബ്ജക്റ്റീവ്സ് ഹൈപ്പോത്തിസിസ് എന്തിനാണ് ഒബ്ജക്റ്റീവ് എഴുതുന്നത് എന്തിനാണ് ഹൈപ്പോത്തിസിസ് എഴുതുന്നത് ചോയ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആണ് അല്ലെങ്കിൽ കോറിലേഷൻ റിസർച്ച് ഡിസൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് choice of variables research instrumentation means which type of psychological tools are used for research sample uh, sample size, uh, adolescents, adult, any group we can select as a sample and which uh, method of sampling techniques used for, to collect sample and data collection um, and analysis statistical parts of um, uh, quantitative or qualitative data which uh, statistical technique can be used for analyzing the data and last one finding and com finding and implications of study, and uh, this is include our final outcome of the our research, and also we mentioned our interpretation and implication of the result and data collection. Sorry. And summary and conclusion അതോടുകൂടി നമ്മൾ നമ്മുടെ റിസർച്ച് അവസാനിപ്പിക്കുകയാണ് സമ്മറി ആൻഡ് കൺക്ലൂഷൻ കഴിഞ്ഞിട്ടാണ് റെഫറൻസ് എഴുതേണ്ടത് ആഫ്റ്റർ ദാറ്റ് അനക്സ്റ്റേഴ്സ് അനക്സ്റ്റേഴ്സിൽ മേലും നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റിനേഴ്സ് അറ്റാച്ച് ചെയ്യണം നിങ്ങൾ എന്ത് സ്റ്റഡി ചെയ്താലും റിസർച്ച് റിപ്പോർട്ടിന്റെ അവസാനം നിങ്ങൾ യൂസ് ചെയ്ത ഒരു ക്വസ്റ്റിനെയർ അതിന്റെ സാമ്പിൾ ക്വസ്റ്റിനെയർ ഏതിന്റെ ആയാലും രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം അറ്റാച്ച് ചെയ്യേണ്ടതാണ് that is annexures check list ആണെങ്കിൽ അത് sorry these are the means പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് പോലെ കൊടുത്തിട്ട് നമുക്ക് അതും മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ലെസണിലുള്ളത് റിസർച്ച് റിപ്പോർട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം yeah research i think uh, madam one thing uh, can i can i yes yes vargish here yeah so ഇത് ഇനിയിപ്പോ ഇത് കേട്ടെടുത്തോളം I think we can conclude in, hmm. in, in four or five words when to start, how to start, why to start, where to start. ഇത് ഇതിൽ ഈ ഇതിന് ഉത്തരം വന്നു കഴിഞ്ഞാൽ റിസർച്ച് ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഒരു ഫൈൻഡിങ്സും വേണം അല്ല അതൊരു മാറ്റർ ഉണ്ടാവും മാറ്റർ കഴിഞ്ഞാലേ അത് where to start how to start who to start ഇല്ലേ ഇതെല്ലാം ഇതെല്ലാം അതിന്റെ അബ്സ്ട്രക്ട് ആവില്ലേ ഇതിന്റെ ഈ പോയിന്റ് സിമ്പിൾ അതെ അതെ എസ്പെഷ്യലി പെട്ടെന്ന് ഈ അബ്സ്ട്രാക്ട് എഴുതുമ്പോ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം ഈ ബേസില് വേർ വെൻ അല്ല അല്ല അല്ല പല കാര്യങ്ങൾക്കും ഈ നാല് അഞ്ച് പോയിന്റ് ഉത്തരം കഴിഞ്ഞാൽ അതൊരു ആൻസറായി മാറുന്നുണ്ടേ എക്സ്ക്യൂസ് മീ എനിക്കൊരു സംശയമുണ്ട് അതായത് നമ്മൾ സിക്സ്റ്റി പേജ് മിനി റിസർച്ച് എന്ന് പറയുന്നത് including the first page till means No, last from introduction, from page introduction, introduction to reference. introduction to reference. Yeah. That's the total 60 page, right? Yeah, yeah, yeah. So the reference means the last page of the uh, the book. You mean? Uh, no, no. After a reference, you can Uh, and I think question is attached. That's your questionnaire. So that is excluded. Oh, yes, that is excluded. What is the difference between reference and bibliography? Uh, അതിന്റെ ഫോമാറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈവൻ uh, നിങ്ങളുടെ കയ്യിലൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ uh, അതിന്റെ ബാക്കിൽ ബിബ്ലിയോഗ്രാഫി മോഡലിലാണ് നമുക്ക് ഏറ്റവും പക്ഷേ റിസർച്ച് റിപ്പോർട്ടിൽ like A P A format Chicago format അതിന്റെ ഒരു ഫോമാറ്റിൽ തന്നെ ഡിഫറൻസ് ഉണ്ട് അത്രേ ഉള്ളൂ മെയിൻ ഡിഫറൻസ് രണ്ടും സെയിം തന്നെ പക്ഷെ ആ എഴുതുന്ന രീതി വ്യത്യാസമാണ് നമ്മൾ കൂടുതൽ റിസർച്ചിൽ റെഫറൻസ് ആണ് വെക്കുക ബിബ്ലിയോഗ്രാഫി വെക്കാറില്ല madam what is the exact difference between thesis and dissertation no thesis and dissertation is same thesis or dissertation എന്നാണ് പറയുന്നത് just a synonym, that's all. Yeah. Thank you. I think, uh, um, yes, uh, one minute. Uh, for PG, like uh, mm, research works maybe called a dissertation, but uh, for MPhil and uh, PhD degree may be called as thesis. And there a difference in the otherwise, it's, it's almost as like same. Ma'am, for our research, are we supposed to do only on uh, students or can we take family also or uh, Any, anyone, anyone. You can take anyone. No, not for not only students. മാം നമുക്ക് ഈ ഹൈപ്പോത്തസിസ് ഇല്ലാതെ റിസർച്ച് സ്റ്റഡി നടത്താൻ പറ്റുമോ ഞാൻ ഏതൊരു സെഷനിൽ ഡിസ്ക്രിപ്റ്റീവിൽ എന്തോ മാം പറഞ്ഞപ്പോ ഹൈപ്പോത്തസിസ് വേണ്ട അത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആണെങ്കിൽ നമുക്ക് ഹൈപ്പോത്തീസിസ് വേണ്ട ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടി വരും വേണ്ടി വരും any other മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മളിപ്പോ ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡിന്ന് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് എങ്ങനെയാ ഡിറൈവ് ചെയ്തെടുക്കുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ഒന്ന് പറയാവോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിനിറ്റ് Welcome ഹൈപ്പോത്തിസിന് ടൈറ്റിൽ ഉണ്ടാക്കാം ടൈറ്റിലിന്റെ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാന്നാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എന്റെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഒരു സ്റ്റഡി വായിക്കാം അതിന്റെ നെയിം വായിക്കാം ടൈറ്റിൽ വായിക്കാം സെൽഫ് എസ്റ്റീം പ്ലീസ് ശ്രദ്ധിച്ചേക്കാം self esteem and locus of control among professional and non professional college students okay Kavya കേട്ടോ അതാണ് clear can clear ആണെന്ന് വിചാരിക്കുന്നു self esteem and locus of control among professional and non professional college students അതാണ് ടൈറ്റില് ഇനി ടൈറ്റില് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ എഴുതാന്ന് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു to examine the difference in self esteem and locus of control among professional and non professional college students മനസ്സിലായില്ലേ അതായത് ഓരോ വേരിയബിളും സെപ്പറേറ്റ് നമ്മൾ എഴുതുന്നു ഒന്നാമത്തേൽ നമ്മൾ self esteem professional and non പ്രൊഫഷണലുടെ എങ്ങനെയാണ് and second one to examine the to examine gender difference ഉണ്ട് ജെൻഡർ ഡിഫറൻസ് ഉണ്ട് to examine the gender difference in locus of control among professional and non professional okay ചെറിയ മിസ്റ്റേക്ക് നേരത്തെ ഫസ്റ്റ് വയസ്സിൽ to examine the relationship between self esteem and locus of control among professional and non professional means രണ്ട് വേരിയബിൾ ആവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കാണുന്നത് അത് ഒന്നാമത്തെയായിട്ട് എഴുതാം രണ്ടാമത്തെയായിട്ട് എഴുതുമ്പോൾ to examine the gender difference mainly നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ മീൻസ് ഏതെങ്കിലും ഒരു രണ്ട് നേരം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോറിലേഷൻ ആയിട്ട് ഒരെണ്ണോ എടുക്കാം രണ്ടാമത്തെ ആയിട്ട് നമുക്ക് ഒരു ജെൻഡർ ഡിഫറൻസ് കാണുന്ന ഒന്ന് ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം മനസ്സിലായോ അപ്പൊ ഇതിൽ രണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി അതിന്റെ ഹൈപ്പോത്തിസിസ് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്ന there is no significant gender difference in self esteem and low of control among professional and non professional and there is no significant correlation between self esteem and low of control of professional and non professional മനസ്സിലായി അതായത് ഇത് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ഹൈപ്പത്തിസിസ് എന്താണ് എഴുതുന്നത് അതേപോലെ തന്നെ ഏകദേശം ഇതിലുള്ള ടൈറ്റിൽ നമ്മൾ കൊടുത്താൽ മതി ഓക്കെ മാം പിന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ റോൾ ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇമ്പാക്ട് ഓഫ് എന്നൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ അനാലിസിസിൽ ഒരുപാട് വ്യത്യാസം വരും നമ്മള് ടൈറ്റിൽ എന്ത് കൊടുക്കുന്നു അതനുസരിച്ചുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് വെറുതെ ആ രണ്ട് വേരിയബിളും എമക് ഇന്ന ഗ്രൂപ്പ് അങ്ങനെ എഴുതണമായിരിക്കും ഏറ്റവും സേഫ് അതിൽ വേറെ കൺഫ്യൂഷൻ ഇല്ല അല്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ടൈറ്റിൽ എങ്ങനെ എഴുതിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇമ്പാക്ട് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് നിങ്ങൾ റോൾ കണ്ടുപിടിച്ചത് അതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് വരാം അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് അനാലിസിസ് ആണ് സിമ്പിൾ ആയിട്ട് ടൈറ്റിൽ എപ്പോഴും എഴുതുക പിന്നെ ഉള്ളിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനാലിസിസിൽ മാറ്റം വരുത്താം പക്ഷെ അവസാനം അനാലിസിസ് മീൻസ് ടൈറ്റില് ഇതുപോലത്തെ റോള് സ്റ്റഡി ഇമ്പാക്ട് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള അനാലിസിസ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ അങ്ങനെ ടൈറ്റിൽ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല okay thank you Are we talking here the hypo- hypothesis that I'm going to have before I get into that uh, topic? Or is it what is already presented in the literature that is the hypothesis that is existing and what has happened because of my study? How do I എനിക്ക് ക്ലിയർ ആയില്ലേ സർ പറഞ്ഞത് Uh, sorry if I have confused you. Uh, Yes. uh, the thing is, um, the, when you say hypothesis and when you write the hypothesis, is it the hypothesis that is that I perceive before I start really doing the research yes. on the topic? Yes, yes. Firstly, you can write the hypothesis. Based on this hypothesis, then the research going on. Uh, may, basically, what, is, what are the statistical tests? means it can be uh, t-test ANOVA. Uh, means mainly in our studies, t-test and correlations methods are used in uh, mini research. So you said that you, for a given example, you have given an example and said that there is no uh, relationship, there is no uh, differentiation, all those things. But yes. the finding can be different from your hypothesis, right? Uh, no, if, if the finding is, uh, my uh, hypothesis is setting based on null hypothesis. I already uh, tell it in your classes. We write the hypothesis in a uh, null format. It means null means no. There is no. If my result is uh, rejecting the hypothesis, rejecting the hypothesis means there is the uh, we reject the idea that there is no significant. It means that there is a significant difference in both these. it based on our result. Correct. So we reject there, as the hypothesis So when when my own finding is contradicting my own initial hypothesis, so the hypothesis itself I'm supposed to change it or I No, retain no, it. no, no, no change will change ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിൽ റിസൾട്ട് വരാം maybe accept or reject it's no problem this no Fine, need to change Fine, thank have any other notes? All of you are from Velur Factory Center? Anyone from other? I'm from Nepra, Danlea. Yes, yes. എല്ലാം വേലൂർ വേലൂരിന് അടുത്താണ് I am the nearest man some six kilometre from Vellore Libby ma'am, how many variables Yes. are we supposed to have for our um, this research? minimum two variables are enough So indep- including independent and dependent? yes one independent So and one one independent Dependent is enough. Okay. Thank you. Uh, madam, can you give any uh, bookstore in Delhi where they are providing all the materials with answers for guide, guide, guide, book? with all the previous question paper with answers. Can you give such a bookstore address or phone number? It is available in Delhi, I know, because I was in Delhi for long years. Now I am 74 years old. I, um, I did my SLC from Kerala, intermediate from Allahabad, BA from Punjab, MA from Pune in 78. And I know that in Delhi, all the books are available, even if you are not knowing that. So can you give me some address of the bookstall where we can get everything, everything hmm. old questions answered? <laughs> No, sir, I don't know. Can you help me? no, sir, I don't know. ഐ തിങ്ക് എനിക്ക് അങ്ങനെ ബുക്സിന്റെ ആവശ്യം നിങ്ങൾക്കില്ല means mainly That's okay, madam. See, I did my MA uh, after uh, studying all the 10 years question paper. After 10 years, old question paper from Pune University, I studied that paper for 10 years exam. Then I Sir, was uh, sir, confident. all the, sir, sir, all the, all the old question papers are very much available in the IGNOU site itself, sir. Kindly go through it. Including answers, isn't it? Answers will not be there. Answers will No, not no. be there. Definitely old question papers are there. ഇഗ്നോന്റെ സൈറ്റിലുണ്ട് സോൾവ്ഡ് ഐറ്റംസും സോൾവ്ഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് No, no, all the question papers are available on the site. I mean that it was like, like a book, some having some uh, 500, 600 pages, all the question paper and all the problems of uh, this IGNO. At all levels, not only the psychological level, all the levels are published in Delhi publication. Can anyone uh, give that name and address of the book? It will be very convenient for us to go through all this, even the research, how to proceed. All the things are given, instructions are given, all the question papers are given, and the answers for the last 10 years questions in all subjects, not only psychology, all subjects are given. It is available in Delhi, but I am now in Kerala. I am not in a position to contact them. So if anybody can give that number of the bookstore, we can get it and we can clarify ourselves. Uh, madam, if you can help. Not for copying, the ideas, how to present each and every items in different subjects. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചോദിച്ചു മനസ്സിലാക്കി തരാം പക്ഷെ അതിന്റെ സൈറ്റ് വെച്ച് കഴിഞ്ഞാൽ Uh, So every, fa- every faculty say like that. Now I am trying to contact from some bookstall to get the address of the Delhi bookstall. so that uh, my, my problem can be solved. And I can... <laughs> Ma'am, this is your last class for us? No, uh, one class next week. Last theory class on next Saturday. Okay, thank you. Ma'am, what is the sample size needed for vinyl search? Sample size. I think uh, 30, 30 samples are enough for mini research. Or we can do a case study of five cases. Yeah, case study, no, no, case study വേണ്ട Uh, ഒന്നുകിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ quantitative study I am more comfort with quantitative study Hello, um, uh, ma'am. Um, uh, uh, we said the sample size is 30. Why should we take a sample size of 30? Why not it is 20? Why not it is um, um, um, 25? your book uh, mini research manual it will they says that only 30 samples are enough for mini research If it is less than that, no minimum 30 minimum or less minimum, maximum minimum that is mandatory. ah yes But that is- the 30 Maximum sample means no 30. problem 13 എന്തായാലും Pardon me, വേണം. that- 30 means 30 individuals or 30 sample? 30 sample 30 individual sample the, and Three that, zero. Is, eh, that is uh, that is we have to. It is mandatory that we should do the um, uh, um, uh, interview or whatever uh, data capturing um, uh, points thirty individuals. No, uh, for qualitative data or analysis, it's not thirty. Yeah, that is why uh, that is what study. I am. Oh, yeah, it's, it's dependent on your data analysis. by, by, by, um, by, by, by do you want to um, define it as 30? No, for as for quantitative type of research, we need 30 samples, and qualitative type of studies, uh, they don't mes- mention about the numbers. Yeah. And your ബുക്സില് ബുക്സ് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ബുക്കിൽ അവർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ക്വാളിറ്റേറ്റീവിന് not need for thirty samples Uh, yeah, Uh, okay. Another thing is that, but is this, uh, the, we have put so much of stress on the hypothesis, but in the dissertation or the thesis, we are not mentioning any, uh, anything about the hypothesis. We will be going about the materials and methods and aims and objectives. Yes, I already said that in our qualitative study, there is no need for hypothesis your this studies. Concept of hypothesis is at the time of the defining the title and the uh, defining the objectives of the study. And um, yes. there is no, uh, so we should be more focused on the objectives of the study and the aims and objectives should be the concern. And then uh, the, because the, if you talk more on hypothesis, hypothesis will be totally confused concept. Uh, no, no, no. Hypothesis is essential part of your research. Where Based you will write hypothesis in the thesis? After objectives, you can write the hypothesis no, I uh, uh, it is not necessary. Yeah, it's necessary. Under the uh, ma, ma, ma, thesis protocol, it is, it is necessary that after the aim, the hypothesis should be right. Well, written. Yeah, uh, hypothesis should be right in your research. Uh, one thing, can I? Yes. Uh, can, can we get any handbook uh, giving that all the rules, regulations, and instructions regarding the research? Is there yes. any handbook available? Research എന്താ റിസർച്ച് പേര് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആ പേപ്പറിന് നമുക്ക് അഞ്ച് ബുക്സ് ആണുള്ളത് എന്താ അറിവിച്ചിട്ടാണെങ്കിൽ നാല് മെയിൻ ടെക്സ്റ്റ് ബുക്കും ഒരെണ്ണം റിസർച്ച് എന്റെ മാനുവൽ ആണ് എങ്ങനെയാണ് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ചിട്ടുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങള് ബുക്ക് അതിന്റെ ഹാർഡ് കോപ്പി കിട്ടാനില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളില് കയറിയിട്ട് supervised practicum of M S C C F T zero zero five അടിച്ചു മതി നമുക്ക് കിട്ടും അതെ ഇൻസ്ട്രക്ഷൻ എത്ര പേജ് ഉണ്ടാവും അതിന്റെ അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എത്ര പേജസ് ഉണ്ടാവും ഇൻസ്ട്രക്ഷൻസ് അതൊരു ബുക്കാണ് അത് ബുക്കാണ് റിസർച്ച് ബുക്ക് ഉണ്ട് അതിലെല്ലാം ഉണ്ടാവും അല്ലേ അതിലെല്ലാം ഉണ്ട് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കണ്ടന്റ് എന്താണ് അത് കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ഡിസ്കഷൻ വന്നത് ഫിയർ ടോട്ടൽ ന്യൂ സബ്ജക്ട് അതുകൊണ്ട് ഹാൻഡ് ബുക്ക് വായിച്ചാണെങ്കിൽ ഇത്രയും പ്രശ്നം മാം സെലക്ട് ഒരു ലൊക്കേഷനിൽ തന്നെ ആവണമെന്നുണ്ടോ ശരിക്കും റെഗുലേഷൻസ് വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കൺവീനിയൻസ് എടുക്കാവുന്ന മാത്രം പ്രശ്നമൊന്നുമില്ല നീ റിസർച്ച് ആയതുകൊണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് നിന്നാണോ സാമ്പിൾ കിട്ടുന്നത് അതനുസരിച്ച് എടുത്താൽ മതി കറക്റ്റ് ആയിട്ട് നമ്മൾ റിസർച്ച് അല്ലെങ്കിൽ ഡെസേർട്ടേഷൻ ചെയ്യുമ്പോൾ അതിന്റെ സാമ്പിളിംഗ് ടെക്നിക്സ് ഏതാണ് എഴുതണം എങ്ങനെ സാമ്പിളിന്റെ എടുത്തതെന്ന് ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് സാമ്പിളിന് എവിടെ കിട്ടുന്നത് അതനുസരിച്ച് എഴുതിക്കോളൂ നോ പ്രോബ്ലം എന്റെ സാമ്പിൾ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത് കുഴപ്പമില്ല നമുക്ക് സാമ്പിളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തത് എഴുതുമ്പോൾ കൺവീനിയന്റ് സാമ്പിളിംഗ് എന്ന് എഴുതിയാൽ മതി അപ്പൊ പിന്നെ പ്രശ്നം വരില്ല ഓക്കെ താങ്ക് യു കൺവീനിയൻസ് വെച്ച് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്തു വരുന്നുള്ളൂ അതില് ഓക്കെ വേറൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു four o'clock After the all the theory uh, papers, you will take one class on the uh, research, the practicum also. No, no, research practicum is another session. Uh, We Okay. have five session for theory paper. yeah once all the theory classes are over you will be yes. you you yourself will be taking that uh, same topic in uh, the practicum or uh, it, it's not confirmed അറിഞ്ഞിട്ടില്ല എന്താ Thank you. തിയറി കഴിഞ്ഞതിന് ശേഷം എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം തിയറി കഴിഞ്ഞതിന് ശേഷമാണോ ഈ റിസർച്ചിന്റെ പരിപാടികൾ വരുന്നത് അപ്പൊ അപ്പൊ ജൂണിൽ എക്സാമിനേഷൻ ആണെങ്കിൽ മുമ്പ് വെക്കണം അല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങളെ ഇത് എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ വെല്യൂ സെന്റർ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റർ എല്ലാത്തിനും ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിനോട് ബാക്ക് എടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഐഡിയ കിട്ടും എനിക്കെല്ലാം വായിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല അതില് കറക്റ്റ് ആയിട്ട് എന്താ വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് thank you all thank you I leaving the meeting Next class, what's the documents to be downloaded from your എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ C F Chandrika madam, can you please mute yourself? Andrika, madam, can you please mute yourself? Government ഓഫീസിൽ നമുക്ക് തോക്കി അല്ലാതെ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാനിവിടെ ഒപ്പിക്കുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു എഞ്ചിനീയറിലൊക്കെ കാണിച്ചു കൊണ്ടുവന്ന് ആ ഫോം ആക്കി ഉണ്ടാക്കിയത് ഞാൻ എന്റെ ഓഫീസിൽ കൊടുത്തു അവിടെ നമ്മൾ ഫോർവേഡ് ചെയ്ത അങ്ങനെ സൂചിച്ച ഒരു കോപ്പി നമ്മൾ വെക്കണം അപ്പോഴാണ് എപ്പോ കൊടുത്തു Chandrika Jayashankar, madam. Chandrika Jayashankar, madam, can you please mute yourself? Chandrika Jayashankar, madam, can you please mute yourself? I will uh, give an, uh, a manual for supervised practicum MCFTL 005. You just search it in Google. You can download uh, the material from the site for next class. Thank you all. Thank you so much. Uh, thank, uh, thank you, madam. Thank you, madam, for your clarifications and help. Thank you. ഒന്നോ രണ്ടോ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു രണ്ട് മൂന്നൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇരുപത്തിനാല് പേര്